ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ജുജു ബ്ലോഗ് ഇന്ന് നമുക്ക് ഒരു പിഞ്ചക്ക തോരൻ തയ്യാറാക്കിയാലോ വളരെ ടേസ്റ്റിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഒരു ബൗൾ ഇടിച്ചക്ക അഥവാ പിഞ്ചു ചക്ക അഞ്ച് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മൂന്നല്ലി കറിവേപ്പില ഒരു ടീസ്പൂൺ കടുക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു മുറി തേങ്ങ മൂന്നല്ലി വെളുത്തുള്ളി അഞ്ച് ചെറിയ ഉള്ളി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കുക്കർ എടുത്ത് ശേഷം അരിഞ്ഞു വെച്ച പിഞ്ച് ചക്ക അതിലേക്ക് ഇടുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഉപ്പും പിഞ്ച് ചക്കയും ഇട്ടതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അര കപ്പ് വെള്ളവും ചേർക്കുക ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ ഇടുക അതിനുശേഷം ഒരു കുന്താണി എടുത്ത് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ഒന്ന് ചതച്ചെടുക്കാം ഇത് നമുക്ക് തേങ്ങയിട്ട ബൗളിലേക്ക് മാറ്റാം അതുപോലെ പച്ചമുളകും ഒന്ന് ചെറിയ രീതിയിൽ ചതച്ചെടുക്കാം പച്ചമുളക് തേങ്ങയിലേക്ക് ചേർക്കാം അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി കുഴക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പിഞ്ച് ചക്ക നമുക്ക് റെഡിയാക്കി വെക്കാം അതിനായി ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ വെക്കുക ഇനി നമുക്ക് കുക്കർ മൂടി നന്നായൊരു രണ്ട് വിസിലടിപ്പിച്ച് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഓഫ് ചെയ്ത് വിസിൽ പോകുന്നതിനായി വെയിറ്റ് ചെയ്യാം എൻ്റെതിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇടിച്ചക്ക വെന്തിട്ടുണ്ട് ഒരു പാകത്തെ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുന്താനി എടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക അതായത് പിഞ്ച് ചക്ക ഇട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഈ ചതച്ച് വെച്ച ഇടിച്ചക്ക മാറ്റാം അതുപോലെ തന്നെ വീണ്ടും ഒന്ന് ചതച്ചെടുക്കാം നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം ചെറിയ രീതിയിൽ ഒന്ന് ചയച്ചാൽ മതി ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം ഒരു ഫ്രൈ ഫാൻ പാനിൽ വെക്കാം അത് ചൂടായതിനു ശേഷം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ഇനി നമുക്ക് അതിലേക്ക് വറ്റൽ മുളക് ഒരെണ്ണം വറുത്തെടുക്കാം ചെറിയ തീയിൽ അത് കരിയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് അര ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അല്പം കറുവേപ്പില നമുക്ക് അതിലേക്ക് രണ്ടല്ലി കറിവേപ്പിലയിട്ട് ഒന്ന് ഇളക്കാം ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് അതിൽ ചേർക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്നുകൂടി ഇളക്കിയെടുക്കാം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിഞ്ച് ചക്ക അഥവാ ഇടിച്ചക്ക ചേർക്കാം എന്നിട്ട് നന്നായൊന്ന് കൂട്ടി യോജിപ്പിക്കാം അതിലേക്ക് അല്പം സാൾട്ട് ചേർക്കാം ഇനി നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് സ്ലിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് മൂടിയൊന്ന് തുറന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മൂടി വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം നമ്മുടെ പിഞ്ച് ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ പിഞ്ചിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കണ്ടുമുട്ടാം